live വിച്ച് സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോവാണ് ഗൈസ് ഇപ്പോൾ സമയം ടു തേർട്ടി ആണ് ഫ്ലൈറ്റ് സെവൻ ഓ ക്ലോക്കിനാണ് പക്ഷേ ഇന്ന് കുറച്ച് കൂടുതൽ അധികം തിരക്കായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഇറങ്ങണം <coughs> ഇതൊക്കെയാണ് നമ്മുടെ ഒരു അവസ്ഥ ചുമ ഓക്കെ പക്ഷെ ഞങ്ങളുടെ എനർജി ഒരിക്കലും പോയില്ല എനർജി യെസ് സോ അപ്പോൾ ഇന്ന് ഞങ്ങളാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് ഇറങ്ങാണ് ഇപ്പോൾ ഈ എമിഗ്രേഷൻ്റെ അവിടെയൊക്കെ കുറേ നേരമൊക്കെ നിൽക്കേണ്ട ഒരു ഇതുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് ഇറങ്ങണം അപ്പോൾ ഒരു ത്രീ തേർട്ടി ആകുമ്പോഴേക്കും ഞങ്ങളിപ്പോൾ ഇറങ്ങും ഇപ്പോൾ ടു ആണ് സമയം സോ കുറച്ചും കൂടി സമയമുള്ളൂ ഞങ്ങളാണെങ്കിൽ ആകെ എക്സൈറ്റഡ് ഞങ്ങളിപ്പോൾ ആ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല ഞങ്ങളിപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ യാ കുളിച്ച് പള്ളിച്ചൊക്കെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ദേ ഞങ്ങളുടെ പെട്ടികൾ കാണിച്ചു തരാം ഒന്നാമത്തെ പെട്ടികൾ second one third one fourth one fourth one six one പിന്നെ ഇത് ഞങ്ങളുടെ ഹാൻഡ് ബാഗ് പിന്നെ അവിടെ വെറുതെ അവിടെ വെറുതെ ഒരു റെഡ് കളർ പെട്ടിണ്ട് എന്തിനാ വെച്ചാ വെച്ചാ അത് നമ്മൾ കൊണ്ടുപോകണില്ല കാരണം ഞാൻ ചേട്ടൻ അമ്മ തങ്ങൾ മൂന്ന് പേരാണ് ഏറ്റവും ആദ്യം പോകുന്നത് നാട്ടിലേക്ക് പിന്നെയാണ് അച്ഛൻ വരുന്നത് അപ്പൊ അച്ഛൻ വരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നമ്മളൊന്ന് വെറുതെ വെച്ച വെറുതെ അല്ല ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടി വെച്ച ഒരു പെട്ടി അത് ഇനി നമ്മൾക്ക് ഞങ്ങള് ഡ്രസ് മാറിയിട്ട് കാണാം ബൈ ഗൈസ് ദേ ഡ്രസ് മാറി ഇത് ഇപ്പോൾ ഇതാണ് ഉണ്ണീൻ്റെ ഇത് പിന്നെ ഇത് ഞാൻ ഞാൻ കളിച്ചേക്കാം ഞാൻ ഇതുപോലെ സോ ഗൈസ് ദേ ഞാൻ ഇപ്പോൾ ഞങ്ങളൊക്കെ ത്രീ തേർട്ടി ആ സമയത്ത് ഇറങ്ങാൻ വിചാരിച്ചതല്ലേ പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി ഇപ്പോൾ ഫോർ ഓ ക്ലോക്ക് ആയി സമയം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ആ ഒരാളെ കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ ആ ആളെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോ അല്ലെ കാണിച്ചു എന്നല്ല ഒരു വീഡിയോയിൽ അയാളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കാണിപ്പോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആകെ മൊത്തം ഇതായിരിക്കണം പക്ഷെ ഒരു ഇതുണ്ട് അച്ഛനെ വല്ലാതെ മിസ് ചെയ്യും വരും പക്ഷേ കുറച്ച് നാളുണ്ടാവില്ല യെസ് യെസ് യെസ് അപ്പോൾ ഇനി നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് കാണാം സോ ദെൻ ബൈ ഞങ്ങളിപ്പോ വണ്ടിയിൽ കയറിയിരിക്കാണ് on to the beat on the ഇത് നമുക്ക് എയർപോർട്ടിൽ വെച്ചതാണ് പിന്നെ മൊത്തം പെട്ടികളാണ് നമ്മൾ പിന്നെ ലാസ്റ്റ് ഒന്നും വെക്കാക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് പുളി വെച്ചു ഐ കുറച്ച് തന്നെ രണ്ടെണ്ണൊക്കെ പുളി വെച്ചു പിന്നെ ഇത് ഇത് നമുക്ക് എയർപോർട്ടിൽ കാണാം This is immigration place. No more logging here. ഞങ്ങളിപ്പോൾ ദേ ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വന്ന സർപ്രൈസ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമായിരിക്കും ആയിരിക്കും ആർഷ്യസ് അതാണ് പേര് ഞങ്ങളിപ്പോ ഇത്രയും സമാധാനായിട്ട് കേട്ടാ മറ്റുള്ള ആൾക്കാർക്ക് സമാധാനമായിട്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ട് വ്ളോഗ് ചെയ്യാം ബൈ ഗേറ്റിൻ്റെ സോ ഗൈസ് ഞങ്ങളിപ്പോൾ ഗേറ്റിൻ്റെ അകത്ത് കയറി ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ട് ഹലോ ഞാനിവിടെ തന്നെ എങ്ങോട്ടും പോകാൻ പോണമെന്നില്ല ഒരേ ഫ്ലൈറ്റിലേക്ക് തന്നെ പോണേ അപ്പോൾ നീ കുറച്ച് ചോദിക്കട്ടെ അപ്പോൾ നാട്ടിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യാനാണ് പ്ലാൻ നാട്ടിൽ പോയിട്ട് ഉറങ്ങാനാണ് പ്ലാൻ ആദ്യം തന്നെ കയറിയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉറങ്ങണം വാവോ എന്നിട്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഉച്ച ശേഷം എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകും അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ ആയിട്ട് പോകും പിന്നെന്താ ഞങ്ങൾ ചിലപ്പോൾ രാമേശ്വരം പോവും പിന്നെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം നാട്ടിലൊരു കല്യാണമുണ്ട് എന്റെ അമ്മയുടെ ജനറേഷനിലത്തെ ലാസ്റ്റത്തെ കല്യാണം അപ്പോൾ അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കല്യാണം അങ്ങനെ തന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഞാൻ നാട്ടിൽ പോയിട്ട് മൊത്തം തിന്നാ പറഞ്ഞു തിന്നാ പറഞ്ഞു സെയിം എനിക്ക് നാളെ എന്റെ അമ്മമ്മ മുട്ട ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അച്ഛനെന്നോട് ഹോർലിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ അമ്മമ്മ അച്ഛനെന്നോട് പറഞ്ഞിട്ടുള്ളത് നാട്ടിൽ പോയിട്ട് ചിക്കൻ കഴിക്കരുതെന്നാ പക്ഷെ ചിക്കൻ കഴിക്കുന്ന മുട്ട കഴിക്കും ബീഫ് കഴിക്കും മുട്ട കഴിക്കും ഫിഷ് കഴിക്കും പക്ഷെ ഇന്ന് കിട്ടുന്നത് ഇന്ന് ഈ പ്ലെയിനിൽ നിന്ന് കിട്ടുന്ന പോലെ കഴിക്കാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട് ബാഡ് ലക്ക് എനിക്ക് പ്ലെയിനിലത്തെ ഫുഡ് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഡയറി മിൽക്കൊക്കെ കയ്യിൽ പിടിക്കുന്നത് പാക്ക്ഡ് ഡയറി മൊത്തം തുടക്കുന്ന പാക്ക് ചെയ്ത് വന്നിരിക്കുകയാണ് യെസ് പിന്നെ gums packet for vomitation sensation നിർത്താനും പിന്നെ ചെവിടെ നനയ്ക്കും അല്ല വെറുതെ ഒരു ബോളാണ് അങ്ങനെയാണ് അപ്പോൾ പരിപാടികൾ വേറ്റിൻ്റെ അകത്ത് കയറി എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ കുറച്ച് ഇപ്പോൾ സമയത്തിനൊരു സമയം ഫൈവ് ഫിഫ്റ്റി എയ്റ്റ് ആയി സിക്സ് ഫിഫ്റ്റി ഫൈവിനാണ് flight yes with is almost seven o'clock ഇപ്പോൾ ദേ സിക്സ് ഓ ക്ലോക്ക് വരെ വൺ അവർ ടു ഗോ ഈ ശരിക്കും ഒരു വൺ അവർ ഉണ്ട് ഓൾമോസ്റ്റ് വൺ അവർ യെസ് ഞങ്ങൾ എടുക്കണം തന്നെ ഒരു സെൽഫി ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നു I'm really waiting to see my cousin brothers പക്ഷെ ഇപ്പൊ അവർ എൽ കെ ജിയിലാണ് അവർ സ്കൂളിൽ പോകുന്നത് ഓ മൈ ഗോഡ് ഷേക്കായി ഷേക്കായി ഒരു കുളിക്ക് ഷേക്കായി അപ്പോൾ ഒന്നും കൂടി എടുക്കും എന്തായാലും ഒരു മിനിറ്റ് ഇനിയും നമുക്ക് ഫ്ലൈറ്റിൽ കയറണത് അതിൽ കയറിയിട്ടും vlog this this introduce yourself Let's introduce. <laughs> She's shy. She is one of my ഇത് അവളുടെ അനിയൻ പേരെന്താ പേര് പറ പേര് പറ മലയാളത്തിൽ പറഞ്ഞാൽ Huh? മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ Tell your name. What's your name? What's your name? What's your name? Huh? Oh, ഇത് റിയാൻ കുറച്ച് രണ്ടുപേരും ക്യാമറ ഷൈയാണ് കൂടുതൽ അവരെടുക്കുക ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയിട്ടാണ് ഞങ്ങൾ കുറച്ച് സൈഡിൽ പിന്നെ ഇപ്പൊ നമ്മൾക്ക് ഇനി കുറച്ച കുറച്ചു നേരം കൂടുതലുള്ള ടേക്ക് ഓഫ് ചെയ്യണം അപ്പോൾ ഇനി നമ്മൾക്ക് നാട്ടിലേക്ക് എത്തിയിട്ട് കാണാം വിളിക്കാൻ കാത്തിക്കാണ് ഒന്നും വന്നിട്ടില്ല ഗൈസ് ദേ ഇപ്പൊ ചേട്ടനൊക്കെ നിങ്ങൾ ഞങ്ങളൊക്കെ പെട്ടെടുത്തിട്ട് ഞാനിപ്പോ ഇവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ആൾക്കാരൊക്കെ കാണിച്ചു തരാം ബൈ ഗൈസ് ഞങ്ങളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വണ്ടി ഇതുവരെ വന്നിട്ടില്ല പക്ഷെ ബോറടിക്കാതിരിക്കാൻ ബുക്കൊക്കെ ചെയ്തുകൊണ്ടൊക്കെയാണ് 拜。